മോനെ ഞാനിവിടെ കുറച്ച് പണിയില്ല നീ പോയി മുത്തശ്ശിയോട് ചോദിച്ചോളൂ ശരി അമ്മേ മോനെ മുത്തശ്ശി എന്തിനാ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതോ അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട് ആ കഥ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി അതിനെന്താ ഞാൻ പറഞ്ഞു തരാം കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാബലി പിന്നെ രാമു എന്തൊക്കെയുണ്ട് വിശേഷം മാവേലി തമ്പ്രാന്റെ കൃപ കൊണ്ട് നന്നായി തന്നെ ജീവിച്ചു പോകുന്നു ശരിയാ മഹാബലി തമ്പ്രാൻ വരണത്തിൽ വന്നതിൽ പിന്നെ നമ്മുടെ നാടാകെ സമാധാനത്തിലാണ് ജീവിക്കുന്നത് ജനങ്ങൾക്ക് മാവേലിയോടുള്ള ആരാധന കൂടി വന്നത് ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ അവർക്ക് ആശ്ചര്യ തോന്നി മഹാബലിയെ പുകഴ്ത്തിക്കൊണ്ട് ജനങ്ങൾ പാട്ടുപാടുന്നത് നമ്മളെ ഒന്നും ഇപ്പോൾ ആർക്കും ഒരു വിലയുമില്ല നമുക്കിത് വിഷ്ണുദേവന്റെ അടുത്ത് പോയി പറയാം ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടിരിക്കും അങ്ങനെ വിഷ്ണുദേവൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ മാവേലിയുടെ അടുത്ത് ചെന്നു എന്റെ പേര് വാമനൻ എനിക്ക് പ്രാർത്ഥിക്കുവാൻ മൂന്നടി മണ്ണ് അങ്ങ് ദാനം തരുമോ തീർച്ചയായും മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളുക പെട്ടെന്ന് വാമനൻ വളർന്നു വലുതായി അദ്ദേഹത്തിന്റെ ഒരു കാലടി കൊണ്ട് സ്വർഗവും രണ്ടാമത്തേത് കൊണ്ട് നരകവും അളന്നു ഇനി മൂന്നാമത്തെ കാലടി ഞാൻ എവിടെ വെക്കും പ്രഭു വർഷത്തിൽ ഒരിക്കൽ എന്റെ പ്രജകളെ കാണാൻ എനിക്ക് അനുവാദം തരണം ശരി എങ്കിൽ അങ്ങയുടെ മൂന്നാമത്തെ കാലടി എന്റെ ഭാവിയിൽ തന്നെ പ്രജകളെ കാണാം